സ്വാദിഷ്ടമായൊരു അടിപൊളി ചിക്കൻ കറിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വാ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ബേ ലീഫ് ഒരു ഇഞ്ച് കറുവാപ്പട്ട മൂന്ന് പൂ രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കരിയാപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സബോള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് നല്ലോണം വഴണ്ടി വന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല രുചി ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് നമ്മളിത് വഴറ്റിയെടുക്കുന്നത് എന്നിട്ട് നമ്മുടെ സബോള നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ലോണം വഴണ്ട് വരാനായിട്ട് ഞാനിത് മൂടി വെക്കുകയാണ് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത് എടുക്കണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രം ഒന്നും കൂടെ മൂടി വെക്കും മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം അത് തുറന്നതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമ്മൾ പാത്രം മൂടി വെക്കും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യും ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരത്തേക്കും കൂടെ പാത്രം ഒന്ന് മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് അത് തുറന്നിട്ട് ഏകദേശം ഒന്ന് വെന്തുവെന്നാകുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ താരത്തെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കനാണ് നമ്മുടെ മെയിൻ താരം എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചിക്കന് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ പാത്രം മൂടി വെക്കുന്നതായിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയ മല്ലിയിലയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഉപ്പോ മുളകോ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും കൂടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ <laughs> നമ്മുടെ ചിക്കൻ കറി ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ടാടാ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക thank you so much see you soon with something else